ഷീലാസ് കിച്ചൻ ഇന്നത്തെ എൻ്റെ ഡിഷ് കപ്പ ബിരിയാണിയാണ് ബീഫ് വെച്ചിട്ടുള്ള കപ്പ ബിരിയാണിയാണ് റെഡിയാക്കുന്നത് അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഒരു സവാള മൂന്ന് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നാല് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ഇത് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെപ്പർ അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർക്കാം പിന്നെ വേണ്ടുന്നത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മസാല പുരട്ടി വെച്ച ബീഫ് കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഡ്രെയിൻ ചെയ്തിട്ട് കപ്പ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഇത് പകുതി വേവായാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഹാഫ് ആയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ ഇട്ടുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ബീഫ് റെഡി ആയിട്ടുണ്ട് കപ്പയും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ച് വലിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിലേക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് മീഡിയം സൈസ് സവാള ഇതിലേക്കിടാം ഇതൊന്ന് ഗോൾഡൻ കളർ ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളി ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളി ചതച്ചെടുത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മൂന്നാല് വറ്റൽ മുളക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇതിന്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ബീഫ് ഇതിലേക്ക് ഇടാം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും ഇടാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അര ടീസ്പൂൺ പെപ്പർ കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുക്കാം കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാം ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്